നമസ്കാരം ചില ആളുകൾക്ക് ഉണ്ടാവും അവർക്കൊരു റെഗുലർ ഇൻകം ഉണ്ടാവില്ല പക്ഷേ അവരുടെ ഒരു നേച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു മൂന്ന് മാസം കൂടുമായിരിക്കും ഇൻകം കിട്ടുന്നത് ഇപ്പോൾ ചില സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചെറിയ ചെറിയ ബിസിനസ് എടുത്തുന്ന ആൾക്കാരുണ്ടാവും ഇവർക്ക് എല്ലാവർക്കും ഇൻകം എല്ലാ മാസവും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കമ്മീഷൻ ബേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് എങ്ങനെ പൈസ മാനേജ് ചെയ്യാം ഇതുപോലെ തന്നെ ഞാൻ ചില ആൾക്കാരോടൊക്കെ സംസാരിച്ച മനസ്സിലായി ഇവരുടെയൊക്കെ ശമ്പളം വരുന്നത് തന്നെ റെഗുലറായിട്ടുള്ള ജോലിയും ശമ്പളം ഒക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്ക് സാലറിയിൽ കുറച്ച് ഡിലേ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഡിലേ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് മൂന്ന് മാസം കൂടുമ്പോഴേക്കായിരിക്കും ഇൻകം കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഇവർ വളരെ അടിച്ചു പൊളിച്ച് തീർക്കും ഇവർ അവർ അടിച്ചു പൊളിക്കണമെന്നൊന്നുമില്ല പക്ഷേ അവർ പണ്ടത്തെ മാസങ്ങളിലത്തെ ബാക്ക്ലോഗ് ശമ്പളം ഉണ്ടല്ലോ അത് പ്രമാണിച്ച് ഇവർ കുറേ ലോൺ എടുത്തിട്ടുണ്ടാവും ഈ ലോൺ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ കിട്ടുമ്പോൾ കാശ് വെച്ചാൽ മൊത്തം ലോണ് തീർക്കുക അല്ലെങ്കിൽ പിന്നെ കാശ് കിട്ടുമ്പോൾ ഒരു ഒരു ചിലവ് ഉണ്ടാവില്ല ഇതൊക്കെ കൂടി വരുമ്പോൾ എന്നും പ്രശ്നമാണ് കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല എപ്പോഴും കടം വാങ്ങി ജീവിക്കുക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊരു മുക്തി നേടാം ഇതിൽ നിന്ന് നമുക്കൊരു സ്ഥിരമായിട്ട് നമുക്കൊരു നമ്മുടെ കയ്യിലൊരു പൈസ കറക്റ്റായിട്ട് ഉണ്ടാവുക ഈ ടെൻഷനുകളിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ രണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി വയ്ക്കുക രണ്ട് ബാങ്ക് അക്കൗണ്ട് വയ്ക്കുക എന്നിട്ട് ഒര ഈ നമ്മൾ ഇൻകം വരുന്ന പൈസ മൊത്തം ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങാം ഇനി അടുത്ത കാര്യം ഇൻകം മൊത്തം എടുത്തിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം മന്ത്ലി എക്സ്പെൻസ് വെച്ചാൽ നമ്മുടെ നോർമൽ എക്സ്പെൻസ് പിന്നെ നമ്മുടെ ഇ എം ഐ വല്ലതും ഉണ്ടെങ്കിൽ ഇ എം ഐ ഇൻഷുറൻസ് പിന്നെ നമ്മുടെ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടി മന്ത്ലി ഒരു പൈസ നമ്മൾ നോക്കി വയ്ക്കുക അപ്പോൾ ഈ പൈസ ഈവൻ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഈ പൈസയും ഇതും തമ്മിൽ യാതൊരു ബന്ധമുണ്ട് ലിംഗവും കുറവ് അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടിയേ പറ്റൂ പക്ഷേ ഈ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക മാസത്തിൽ എപ്പോഴും ഈ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ മാത്രമേ ഇങ്ങോട്ട് എടുക്കാൻ പാടുള്ളൂ എല്ലാ മാസവും എത്ര രൂപയാണ് ഇത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വെല്ലപ്പോൾ ഒരിക്കൽ ഒരു ലക്ഷം രൂപ കിട്ടും ഇവിടെ മാസത്തെ ചിലവ് ഒരു നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ മാത്രമേ എല്ലാ മാസവും ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഈ നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം നാൽപ്പതിനായിരം രൂപ ഒരിക്കലും കൂട്ടരുതെന്നുള്ളതാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ ഈ നാൽപ്പതിനായിരം രൂപ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസത്തെങ്കിലും എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഇതിലൊരു റിസർവ് അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് ഈ പറഞ്ഞ ഒരു ലക്ഷം രൂപ ശമ്പളം അടുത്ത രണ്ട് മാസം വന്നില്ലെങ്കിലും നമുക്ക് എന്താണ് ഈ എമർജൻസി ഫണ്ട് ഉണ്ട് അത് വെച്ച് ജീവിക്കാൻ പറ്റും എന്നിട്ട് അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുന്ന ടൈമിൽ നമ്മൾ കടം വാങ്ങാതെ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ഒരു ഫസ്റ്റത്തെ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പൈസ സ്വീകരിക്കുക സെക്കൻഡ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെൻസ് മാനേജ് ചെയ്യുക എന്നിട്ട് ആ എക്സ്പെൻസ് മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മാസത്തേക്ക് എത്ര രൂപ വേണം അത് മാത്രം മാറ്റി വയ്ക്കുക ഇവിടെ വേറൊരു എമർജൻസി സെപ്പറേറ്റ് ബിൽഡ് ചെയ്ത് വെച്ച് വെക്കുക എന്നുള്ളതാണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഇതും കൂടി ബിൽഡ് ചെയ്ത് വെക്കുക ഇനി കുറച്ചും കൂടിയും ഒന്ന് നന്നായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിൽ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക ഈ പൈസ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് പെർസെൻറ്റേജ് റിട്ടേണും കിട്ടും നമ്മുടെ എന്നാണോ വേണ്ടത് രണ്ട് വർഷത്തിനുള്ളിൽ ആ പൈസ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ എന്താ പറയുക വരുമാനം കൃത്യമായിട്ട് എല്ലാ മാസം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കടം വാങ്ങാതെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീക്കാനായിട്ട് പറ്റും ഇതിൽ ചിലപ്പോൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കേസ് ബൈ കേസ് വ്യത്യാസമായിരിക്കും ഇതിന് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നമ്മുടെ ഓഫീസിൽ വിളിക്കുക ഇമെയിൽ അയച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലം ഇതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ സീനിയേഴ്സ് ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞത് മനസ്സിലായിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിലൊന്ന് നിങ്ങളുടെ പണപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു അപ്പോൾ ഈ സെഷൻ ഉപകാരപ്രദമായി നിങ്ങൾക്ക് അടുത്ത സെഷനിൽ ഒരു അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്